വിപത്ത് ബാധിച്ചാൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറം മിൻഹാ ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ് ഞങ്ങൾ അവങ്കലേക്ക് മടക്കപ്പെടുന്നതാണ് അല്ലാഹുവേ എൻ്റെ വിപത്തിൽ എനിക്ക് പ്രതിഫലം നൽകണമേ അതിന് പകരം ഉത്തമമായത് എനിക്ക് നൽകണമേ